ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മാനേജൻ മോഡിൻ്റെ ടാക്ടിക്സ് ഫോർമേഷൻ പ്ലെയേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ കോമൺലി എല്ലാവരും ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്കാണ് യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് സെർച്ച് ചെയ്യും അവരുടെ ടാക്ടിക്സ് കോപ്പി ചെയ്യും നിങ്ങൾ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത് നമുക്ക് കമൻസ് ആണെങ്കിലും ഡയറക്റ്റ് മെസ്സേജുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ ഫിഫ മാനേജർ മോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നിങ്ങളുടെ പ്ലേയേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന പതിനൊന്ന് പ്ലേയേഴ്സും നിങ്ങൾ യൂസ് ചെയ്യുന്ന മൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ എഫിഷ്യൻസി കൊണ്ടാണ് നിങ്ങൾ വിൻ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫോർമേഷൻ അതിനൊരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ ഫോർമേഷനെയും പറയാം പിന്നെ ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ ടാക്ടിക്സാണ് ബാക്കി ഒരു ടെൻ പെർസെൻറ്റേജ് ലക്ക് ഇതാണ് ശരിക്കും ഫിഫ മൊബൈലിൻ്റെ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഈ വീഡിയോയിൽ കുറച്ച് എൻ്റെ ഗെയിം പ്ലേസുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ എൻ്റെ ടാക്ടിക്സും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ടാക്ടിക്സ് കൊണ്ടുപോയി കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ ഗെയിം നിങ്ങളുടെ ഫോർമേഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൂസസ് ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്ത് വരുന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ത്രീ ത്രീ ഹോൾഡിംഗ് ആണ് ഞാൻ ഏറ്റവും ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നത് ഫോർ ത്രീ ത്രീ അറ്റാക്ക് ആയിരുന്നു പിന്നെ നമ്മൾ ഫിഫ ചാമ്പ്യനായി അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലേക്ക് ഇപ്പോൾ ടോപ്പ് ടെന്നിലേക്കൊക്കെ നിങ്ങൾ കയറി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോർ ത്രീ ത്രീ അറ്റാക്ക് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാകും കാരണം വെച്ചാൽ നിങ്ങൾ മുകളിലേക്ക് കയറി വരുന്തോറും നിങ്ങളുടെ ഒപ്പോണൻസും ഹൈ ഓവറോളുള്ള പ്ലേയേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ മാച്ചസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും സോ നിങ്ങളപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫോർ ത്രീ ത്രീ ഹോൾഡിംഗ് ആണ് ഇൻ മൈ സജഷനിൽ ഇപ്പോൾ കുറേ പേര് വൈഡ് ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് four one two one two ഫോർമേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വൈഡ് ഫോർമേഷൻ അതും ഗുഡാണ് ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ കൂടി വരുമ്പോഴും അങ്ങനത്തെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഫോർ ത്രീ ത്രീ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അല്പം ഡിഫെൻസീവുമാണ് എന്നുവെച്ചാൽ ഗുഡ് അറ്റാക്കിങ്ങുമാണ് എൻ്റെ ഒരു സജഷനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറയുന്ന ടാക്ടിക്സും നിങ്ങൾക്ക് ഏത് ഫോർമേഷൻ യൂസ് ചെയ്താലും എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് പ്ലെയർ സെലക്ഷൻ നോക്കാം പ്ലെയർ സെലക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോർവേഡ് പ്ലെയേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഷൂട്ടിംഗ് എബിലിറ്റിയും അത്യാവശ്യം നല്ല പേസും ഉള്ള പ്ലെയേഴ്സിനെ നോക്കിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം ചില നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള എനിമീസൊക്കെ വരുമ്പോൾ അതായത് ഹയർ ഓവറോളുള്ള ഒപ്പോണൻ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൗണ്ടർ അറ്റാക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെ കൗണ്ടർ അറ്റാക്കുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പേസും നല്ല ഷൂട്ടുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ എളുപ്പമാണ് സോ നിങ്ങൾ എപ്പോഴും ഫോർവേഡ് പ്ലേയേഴ്സിന് സെലക്ട് ചെയ്യുമ്പോൾ നല്ല പേസും പിന്നെ നല്ല ഷൂട്ടിംഗ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനെ നോക്കി സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ മിഡ് ഫീൽഡേഴ്സിന് യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ അവരുടെ ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യാം അത്യാവശ്യം ഗുഡ് പാസസ് വേണം അത്യാവശ്യം സ്പേസ് വേണം ഷൂട്ടിംഗ് എബിലിറ്റി വേണം അതിനോടൊപ്പം തന്നെ ഡിഫൻസീവും ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഒരു മിഡ് മിഡ്ഫീൽഡറെ സെലക്ട് ചെയ്യുമ്പോൾ അറ്റാക്കിങ്ങിലും ഗുഡ് ഡിഫൻസിലും ഗുഡായിട്ടുള്ള പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്താൽ ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ അറ്റാക്കിൽ അവൻ്റെ സപ്പോർട്ട് കിട്ടും അതുപോലെ തന്നെ ഡിഫൻസിൽ നിങ്ങൾക്ക് മിഡ്ഫീൽഡേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും നിങ്ങൾ മിഡ്ഫീൽഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ഫോർ ത്രീ ത്രീ ഹോൾഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നാല് ബാക്ക് ഡിഫൻഡേഴ്സ് ആയിരിക്കും ഉണ്ടാവാം ഒരു ലെഫ്റ്റ് വിങ് ഒരു റൈറ്റ് വിങ് രണ്ട് സി ബി ഈ രണ്ട് സി ബികൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിഫെൻസീവായിട്ടുള്ള ഡിഫൻഡേഴ്സിനെ സെലക്ട് ചെയ്യാം ഡിഫെൻസ് അത്യാവശ്യം കൂടുതലും പിന്നെ അഗ്രസീവ്നെസ് ഇത്തിരി കൂടുതലുമായിട്ടുള്ള ഗുഡ് ടാക്കിൾ ആൻഡ് ടാക്കിൾസ് സ്ലൈഡാണെങ്കിലും സ്റ്റാൻഡിങ് ടാക്കിളാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു പ്ലെയേഴ്സിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫോർവേഡ് പ്ലെയേഴ്സ് വന്നാലും നിങ്ങൾക്കതൊരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ അവർ രണ്ടുപേരും ഹാൻഡിൽ ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾ ആർ ബി റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും യൂസ് ചെയ്യുമ്പോൾ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അവരുടെ ആട്രിബ്യൂട്ടിൽ അറ്റാക്കിംഗ് ഉള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ ഇവർ നിങ്ങൾക്ക് വിങ്ങിക്കൂടെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് നല്ല ക്രോസസ്സുകൾ തരാനായിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും സോ നിങ്ങൾ ലെഫ്റ്റ് വിങ്ങിനെ റൈറ്റ് ബാക്കിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസും അത്യാവശ്യം പാസിംഗ് എബിലിറ്റി നല്ലതുള്ളതും ഒരു അറ്റാക്കിംഗ് മോഡുള്ള പ്ലേയേഴ്സിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഗോൾ കീപ്പറിൻ്റെയാണ് അത്യാവശ്യം നല്ല റിഫ്ലക്സും കിക്കിംഗ് എബിലിറ്റിയും ഉള്ള ഗോൾ കീപ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പോഴും നമുക്ക് ഗോൾ കീപ്പർ നിങ്ങൾ ഇത്തിരി കോസ്റ്റ് ആയാലും കുഴപ്പമില്ല നല്ല ഗോൾ കീപ്പേഴ്സിനെ നോക്കിയിട്ട് തന്നെ കീപ്പ് ചെയ്യും അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും കാരണം എന്ന് വെച്ചാൽ ബോക്സിനുള്ളിൽ വന്ന് ഷൂട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഏത് ഗോളിയാണെങ്കിലും അത് ബ്ലോക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്യാവശ്യം നിങ്ങൾ നല്ല റിഫ്ലക്സ് ഉള്ള ഗോളീനൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ലോങ് റേഞ്ച് വരുന്ന ഷൂട്ടേഴ്സൊക്കെ തടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് സേവ്സ് സമ്മാനിക്കാൻ പറ്റും നിങ്ങളുടെ ഗോൾ കീപ്പറിന് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് പോകണ്ടെന്നറിയാം സോ നമുക്കതുകൊണ്ട് നമ്മുടെ കസ്റ്റം ടാക്ടിക്സിലേക്ക് വരാം ഞാൻ കസ്റ്റം ടാക്ടിക്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കിട്ടും അപ്പോൾ അതിനകത്ത് ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ഫസ്റ്റ് വരുന്നത് ബിൽഡപ്പാണ് ബിൽഡപ്പിൽ ഫസ്റ്റ് വൺ സ്പീഡാണ് സ്പീഡ് എപ്പോഴും നിങ്ങൾ ത്രീ ബാർ യൂസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വരുന്നത് പാസിംഗ് ഡിസ്റ്റൻസ് പാസിങ് ഡിസ്റ്റൻസ് എപ്പോഴും നിങ്ങൾ മിനിമലായിട്ട് യൂസ് ചെയ്യുക വണ്ണ് അടുത്തത് മെൻറ്റാലിറ്റിയാണ് മെൻറ്റാലിറ്റി എപ്പോഴും നിങ്ങൾ അറ്റാക്കിംഗ് മോഡിലേക്ക് ഇടുക പിന്നെ വരുന്നത് നമുക്ക് പൊസിഷന് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒഫൻസ് വരികയാണെങ്കിൽ നിങ്ങൾ പാസിംഗ് റേറ്റിംഗ് ഹൈ തന്നെ ഉപയോഗിച്ചോളൂ ത്രീ അതുപോലെ തന്നെ നിങ്ങൾ ക്രോസിങ് ഹൈ ആയിട്ട് തന്നെ യൂസ് ചെയ്തോളൂ പിന്നെ അടുത്തത് വരുന്ന പൊസിഷനിങ് പൊസിഷനിങ് നിങ്ങൾ ഫ്രീ തന്നെ യൂസ് ചെയ്യാം ഓർഗനൈസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്നുവെച്ചാൽ ഫ്രീ ആയിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിഫൻസ് ഡിഫെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രഷർ ത്രീ ബാർ യൂസ് ചെയ്യാം അപ്പോൾ മാൻ ടു മാൻ മാർക്കിംഗ് ഉണ്ടാവും വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒപ്പണൻ്റ് വിങ് ബേസ് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിത്ത് ടു യൂസ് ചെയ്യാം അവർ ടു എസ് ടീന്ന് ഉപയോഗിച്ചാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ വിത്ത് വണ്ണ് യൂസ് ചെയ്യാം അഗ്രഷൻ നിങ്ങൾ ടു യൂസ് ചെയ്യാം അഗ്രഷൻ ടു ആണ് നല്ലത് ത്രീയിലേക്ക് പോകണ്ട ത്രീയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫൗളേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും റിപ്ലൈ തരുന്നതാണ് സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക്